ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്താണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം സ്ഥാപിതമായത് കാർഷിക മേഖലയിലെ ശാസ്ത്രീയ കൃഷിരീതികളും നൂതന സാങ്കേതിക വിദ്യകളും കർഷകരിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കാർഷിക വിളകളുടെ പരിപാലനം സൂക്ഷ്മ ജലസേചനം സുരക്ഷിത കൃഷി തുടങ്ങിയവയിൽ സൗജന്യ പരിശീലനം നൽകി വരുന്നു tractor power tiller mini tiller കൊയ്ത്ത് യന്ത്രം തുടങ്ങിയവയുടെ പ്രവർത്തനം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകിവരുന്നു മലബാറി ഇനത്തിൽപ്പെടുന്ന ആടുകളിൽ നിന്നും പ്രജനനത്തിലൂടെ മുന്തിയ ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൊല്ലം ജില്ലയിലെ കർഷകർക്ക് വിതരണം ചെയ്യുന്നു ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കിഴങ്ങുവർഗ വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാളികേരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറി സംസ്കരണം തദ്ദേശീയ പഴങ്ങളുടെ സംസ്കരണം പാലുൽപ്പന്നങ്ങളുടെ സംസ്കരണം തുടങ്ങിയ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വിവിധ തലങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രം പരിശീലനം നൽകുന്നു ജീവാണുവളങ്ങളായ അസോള മൈക്കോറൈസ തുടങ്ങിയവ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ട്രൈക്കോഡർമ മുതലായവയും ജൈവ കീടനാശിനികളായ ബ്യുവേറിയ ബാസിയാന ലെക്കാനിസീലിയം ലെക്കാനി എന്നിവയും വിതരണം ചെയ്തു വരുന്നു വേപ്പ് അധിഷ്ഠിത കീടനാശിനികളായ വേപ്പിൻ സോപ്പ് കെ യു രക്ഷ എന്നിവയും മരച്ചീനി സത്യധിഷ്ഠിത കീടനാശിനികളായ നന്മ ശ്രേയ എന്നിവയും നിർമ്മിച്ചു വരുന്നു ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പോളി ഹൗസിൽ ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നടീൽ വസ്തുക്കൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും കർഷകർക്ക് ലഭ്യമാക്കി വരികയും ചെയ്യുന്നു കൂൺ കൃഷിക്കാവശ്യമായ ചിപ്പിക്കൂണിൻ്റെയും പാൽക്കൂണിൻ്റെയും വിത്ത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കൂൺ വിത്ത് നിർമ്മാണ യൂണിറ്റിൽ നിർമ്മിച്ച് കർഷകർക്ക് ലഭ്യമാക്കി വരികയും ചെയ്യുന്നു ചെറു തേനീച്ചയുടെയും ഇന്ത്യൻ തേനീച്ചയുടെയും പ്രദർശന യൂണിറ്റ് മണ്ണില്ലാതെ സസ്യങ്ങളെ അടങ്ങിയ ലായനിയിൽ വളർത്തിയെടുക്കുന്ന ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് കീടരോഗബാധ കൃത്യമായും വേഗത്തിലും നിർണയിക്കുന്നതിന് വിജ്ഞാനം പകർന്നു നൽകുന്നതിനായി ഒരു സസ്യാരോഗ്യ ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു മണ്ണിലടങ്ങിയിരിക്കുന്ന വിവിധ മൂലകങ്ങളുടെ അളവ് പരിശോധിച്ച് കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ജലസേചനത്തിന്റെയും കയർഭൂവസ്ത്രത്തിന്റെയും പ്രദർശന പ്ലോട്ടുകളിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഭൂമികയാണ് നട്ടിരിക്കുന്നത് ഡിസ്ട്രിക്ട് അഗ്രോമെറ്റ് യൂണിറ്റ് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നു ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള റൈസ് മില്ല് മിനി ദാൽ മില്ല് എന്നിവ കർഷകർക്ക് മിതമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് നൽകുന്നതിന് ഉതകുന്നു ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളുടെയും ജൈവ ഉപാധികളുടെയും വിപണനത്തിനായി ഒരു വിൽപ്പന കേന്ദ്രവും ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൃഷി ഉപജീവന മാർഗമായി കാണുന്ന ഏവർക്കും സദാ വഴികാട്ടിയാണ് കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം